രോഗിയെ സന്ദർശിക്കുന്നവൻ അള്ളാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാ ഉക ഷിഫാ അൻ ലാ യുഗാദിറു സഖമൻ ജനങ്ങളുടെ നാഥനായ അള്ളാഹുവെ പ്രയാസങ്ങൾ നീക്കി സുഖപ്പെടുത്തണമേ നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല ഒരു രോഗവും അവശേഷിക്കാത്ത വിധം ശമനം നൽകണമേ